മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജു വാര്യർ വർഷങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങളെയാണ് മഞ്ജു മലയാളികൾക്ക് നൽകി കഴിഞ്ഞത് മഞ്ജു വാര്യർ എന്ന സ്ത്രീ പലർക്കും പ്രചോദനമാണ് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് തന്റേതായ വിജയം നേടി മുന്നോട്ടു പോകുമ്പോൾ ഒന്നും മഞ്ജുവിനെ സംബന്ധിച്ച് എളുപ്പമായിരുന്നില്ല സ്വയം മോട്ടിവേറ്റ് ചെയ്തും സംയമനത്തോടെ തന്റെ അവസരങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നും നേടിയെടുത്തതാണ് മഞ്ജുവിന്റെ ജീവിതം തന്നെ ഒരു മാതൃകയാണ് മഞ്ജുവിന്റെ വാക്കുകളിലും എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകാറുണ്ട് തന്റെ മനോഹരമായതും വ്യത്യസ്തമായതുമായ ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ നടി അതിനേക്കാൾ അർത്ഥവും വ്യാപ്തിയുമുള്ള ക്യാപ്ഷൻ കൊടുക്കാറുണ്ട് നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമായ മഞ്ജു പങ്കുവെക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധ നേടാറുണ്ട് അത്തരത്തിലുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഫുൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ചിത്രമാണ് മഞ്ജു പങ്കുവച്ചത് നിങ്ങളെ നിങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കൂ അത് മറ്റാരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ചിത്രത്തിനൊപ്പം നടി കുറിച്ചത് ശരീരം മനസ്സിനൊപ്പം എത്രത്തോളം വഴങ്ങുന്നു എന്നതിന് തെളിവാണ് ഈ ചിത്രം പിന്നാലെ കമന്റുകളുമായി ആരാധകരും സഹപ്രവർത്തകരും രംഗത്തെത്തി നിങ്ങൾ ഒരു അത്ഭുതമാണ് എല്ലാവർക്കും പ്രചോദനം ഡിവോഴ്സിന് ശേഷം കാലം കടന്നുപോയി എന്നോർത്ത് ദിക്കറിയാതെ പതറിയ ഒരുപാട് സ്ത്രീകൾക്ക് ഇനിയും ജീവിക്കണമെന്നും ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ശക്തമായ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിത്വമാണ് മഞ്ജു വാര്യർ അഭിനന്ദനങ്ങൾ എത്രയോ അർത്ഥമുള്ള വാക്ക് എന്തൊരു മോട്ടിവേഷനാണ് നിങ്ങൾ തന്നെ ഒരു മോട്ടിവേഷനാണ് എന്നൊക്കെയാണ് പലരും കമൻറ്റുകളായി കുറിച്ചത് ഇത് ജീവിതം പഠിപ്പിച്ച പാഠമാണോ എന്നാണ് മറ്റു പലരുടെയും ചോദ്യം ഇതെപ്പോൾ സംഭവിച്ചു എന്നാണ് ഗീതു മോഹൻദാസ് കമന്റ് ചെയ്തത് സ്വന്തം കാലിൽ നിൽക്കാനും ഇരിക്കാനും പറ്റിയെന്നാണ് രമേശ് പിഷാരടിയുടെ കമന്റ് എന്തായാലും ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു വെള്ളരിപ്പട്ടണം എന്ന ചിത്രമാണ് മഞ്ജുവിൻ്റെതായി ഒടുവിൽ റിലീസ് ചെയ്തത് സൗബിൻ ഷാഹിറും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി മഹേഷ് വെട്ടിയാറാണ് സംവിധാനം ആക്ഷൻ ഹീറോ ബിജു അലമാര മോഹൻലാൽ കുങ്ഫു മാസ്റ്റർ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഫുൾ ഓൺ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമാണിത് അജിത് നായകനായി എത്തിയ തുനിവാണ് മഞ്ജുവിന്റേതായി റിലീസ് ചെയ്ത തമിഴ് ചിത്രം വലിമയുടെ വിജയത്തിനു ശേഷം എച്ച് വിനോദും അജിത്തും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് വെട്ടിമാരൻ ചിത്രം അസുരന് ശേഷം മഞ്ജു വാര്യർ അഭിനയിക്കുന്ന തമിഴ് ചിത്രം കൂടിയാകും ഇത് ചിത്രത്തിന് വേണ്ടി പൃഥ്വിരാജ് ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ കാപ്പയിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു കാപ്പയിൽ മഞ്ജുവിന് പകരക്കാരിയായി എത്തിയത് അപർണ ബാലമുരളിയായിരുന്നു You are watching. You are watching. You're watching me. And you're watching me on, on You are watching. You are watching. You're watching me. And you're watching me on, on On metromatinee.com. Metromatinee.com. Metromatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now.